അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എല്ലാവർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം മർഹബൻ അഹ്ലൻ വസഹല ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഭർത്താവിനെ വശീകരിക്കാനുള്ള ഭാര്യയുടെ ചില പൊടിക്കഴികൾ എന്ന് പറയാം അതിൽ ഒന്നാമതായി ഉള്ള വിഷയം എന്ന് പറയും ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് ആകർഷണം നൽകാൻ നൽകിപ്പിക്കാൻ പറ്റുന്ന ചില ഒരു അഞ്ചാറ് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാക്സിമം അതിൽ അതിൽ ഒന്നാമതായിട്ട് വേണ്ടത് വൃത്തി വൃത്തിയെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നു അലഹമില്ല എല്ലാവർക്കും അള്ളാഹു സുഹാനോ ബർക്കത്ത് നൽകട്ടെ വൃത്തി എന്ന് പറയുമ്പോൾ വീട്ടിൽ ഇതൊക്കെ ഇപ്പൊ പറയുന്ന വീട്ടിലെ വിഷയങ്ങളാണ് കേട്ടോ പുറത്തേക്ക് പോകുമ്പോഴല്ല വീട്ടിൽ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് പറ്റാവുന്ന മാക്സിമം നല്ല ഗ്ലാമറോട് കൂടി നല്ല പൗഡറൊക്കെ ഇട്ട് അത്രക്ക് പൂസി പ്രവാസിയുടെ ഭാര്യയ്ക്കാണെങ്കിൽ നല്ല അത്രക്കുണ്ടാവും വീട്ടിൽ വീട്ടിലും ഉണ്ടാവും എന്നാലും പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരല്ലോ അപ്പൊ അത്രക്ക് പൂസി മാക്സിമം നല്ല വൃത്തിയോടുകൂടി നടക്കുക ഭർത്താവ് വീട്ടിലുണ്ടാകുമ്പോ പ്രത്യേകിച്ച് നല്ല വൃത്തിയോടുകൂടി കൂടി നടക്കുക അപ്പൊ ചില ഭാര്യമാർക്കുണ്ടാകുന്ന ഒരു സംശയമുണ്ട് അല്ല ഇക്കാക്ക ഞങ്ങൾ മീൻ മുറിക്കുന്നവരാണ് ഞങ്ങൾ ചോറുണ്ടാക്കണം സാമ്പാർ ഉണ്ടാക്കണം കുട്ടികളെ കുളിപ്പിക്കണം അമ്മായിമാരെ നോക്കണം അലക്കണം തിരുമ്പണം തുടങ്ങിയതൊക്കെ ഉണ്ടാവും ഞങ്ങൾ എങ്ങനെ വൃത്തിയായി നടക്കുന്നു ആ ജോലിക്കിടയിലാണെങ്കിൽ നമുക്കൊരു വൃത്തി ഉണ്ടാവും ആ ഒരു വൃത്തിയിൽ മാക്സിമം നല്ല രീതിയിൽ വൃത്തിയോടുകൂടി നടക്കുമ്പോൾ ഭർത്താവിന് സ്നേഹം കൂടുകയുള്ളൂ അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം വൃത്തി എന്നതാണ് രണ്ടാമത്തെ വിഷയം നല്ല ഭംഗി ഉണ്ടായിരിക്കുക ഭംഗി ഉണ്ടായിരിക്കുമ്പോ എന്ന് പറയുമ്പോൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും പക്ഷെ വീട്ടിലേക്ക് അത്യാവശ്യം ഭംഗി തോന്നൂല കാരണം അതിലത്തെ വീട്ടിലെ കുട്ടികളെ നോക്കുമ്പോൾ റോഡിലൂടെ പോകുന്ന പല പെണ്ണുകളും അന്യന്റെ ഭാര്യ നോക്കുമ്പോൾ സ്വന്തം ഭാര്യ അത്ര ഗ്ലാമർ ഇല്ല എന്നൊക്കെ തോന്നും പക്ഷെ ആ തോന്നൽ മാറ്റി കൊടുക്കാൻ ഭാര്യമാരായ നമ്മൾ എന്ത് ചെയ്യണം നല്ല ഭംഗി ഉള്ള രൂപത്തിൽ നടക്കുക ഉള്ളതിലൊക്കെ ഭംഗി കൂട്ടി ഭർത്താവിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവർക്ക് എങ്ങനെയൊക്കെ അവർക്ക് അവരുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ഭംഗി ഏതാണോ ആ ഭംഗിയിൽ ഭർത്താവിന്റെ മുന്നിൽ നടക്കുക വീട്ടിൽ ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അനിയന്റെ അനിയനുണ്ടായിരിക്കാം അല്ലെങ്കിൽ കൂട്ടമായി ജീവിക്കുന്ന വീടൊക്കെ ആണെങ്കിൽ പലവരും ഉണ്ടായിരിക്കും പക്ഷെ അതിലും ഇസ്ലാമിക രീതിയിലൂടെ നല്ല ഭംഗി ഉണ്ടാക്കി ആ ഭർത്താവിൻ്റെ മുമ്പിൽ നടക്കുക അത് ഭർത്താവിൽ സ്നേഹം കൂടാൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ശരീര ബോഡി ഷേപ്പ് ശരീര ബോഡി ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് സംഭവം നമ്മൾക്ക് ഉണ്ടാകുന്ന നമ്മൾക്ക് ഉള്ള ഒരു ബോഡി ഷേപ്പ് ഉണ്ടാവും അത് അലങ്കോലപ്പെടുത്താതെ നടക്കുക എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ കാണാം ഉള്ള ശരീരപൂടിയൊക്കെ ആകെ തളർന്നു കിടന്ന് അല്ലെങ്കിൽ ആകെ ഒരു ശരീരം നോക്കാതെ നടക്കുന്ന ഭാര്യമാരുമുണ്ട് പല കേസുകളും വരുന്ന രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞത് ഇവിടെ ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ് അപ്പൊ ഭർത്താക്കന്മാര് വീട്ടിലുള്ള സമയത്ത് ആ നടത്തത്തിൽ ആ ഇരുത്തത്തിൽ ആ അതൊക്കെ ഭർത്താവിനെ എങ്ങനെയൊക്കെ ആകർഷിപ്പിക്കാൻ പറ്റുന്ന ശരീര ആ ബോഡി ഷേപ്പ് അത് ചിലവർക്ക് നല്ല ഡ്രസ് ഇടുമ്പോഴായിരിക്കും അവരുടെ ബോഡി ഷേപ്പ് കിട്ടുക ഇപ്പൊ പല സ്ത്രീകളും പുറത്ത് പോകുമ്പോ നടക്കുന്ന കാര്യങ്ങൾ നല്ല ടൈറ്റ് പർദ്ദ കെട്ട് പർദ്ദ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ നല്ല ചുരിദാർ നല്ല ഡ്രസ്സുകളൊക്കെ അണിഞ്ഞ് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ നടക്കുന്ന പെണ്ണുങ്ങൾ അങ്ങനത്തെ പെണ്ണുങ്ങളെ കുറിച്ചല്ല നല്ല ഭർത്താവിനെ സ്നേഹിക്കുന്നു നല്ല ബോഡിക്കനുസരിച്ച് ഡ്രസ്സുകളൊക്കെ ഇട്ട് ഭർത്താവിന് ഏത് രൂപത്തിലാണ് നിങ്ങളെ പ്രീതി ഇഷ്ടം നിങ്ങൾക്ക് കിട്ടുന്ന ആ രീതിയിൽ നമുക്കറിയാം ഒരു അന്യ സ്ത്രീ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരുത്തന്റെ ഭാര്യ പോവുകയാണെങ്കിൽ അവനെ അവളെ നോക്കി നല്ല വെള്ളറക്കുന്ന ആളുകളുണ്ട് അതെന്തുകൊണ്ടാണ് ആ അവരുടെ നടത്തവും അവരുടെ ബോഡി ഷേപ്പും ഒക്കെ കാണുമ്പോൾ അതിൽ വല്ലാത്ത രസം തോന്നുന്നു ഇബിലീസിന്റെ പണിയാണെങ്കിൽ കൂടി പക്ഷെ ഭർത്താവ് വീട്ടിലുള്ള സമയത്ത് നാട്ടിലുള്ള ഭർത്താക്കന്മാർക്കാണെങ്കിൽ അവര് ഇരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള നല്ല രീതിയിലുള്ള ആ അനുസരിച്ച് അവർക്ക് ഏത് രൂപത്തിലാണോ ഇഷ്ടം ആ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ധരിച്ച് ആ ബോഡി അതായത് ബോഡി ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒന്നായിട്ട് തൂങ്ങിക്കിടന്ന് ആകെ അലങ്കോലമായി കിടക്കുന്ന ബോഡികൾ ഒന്നിനും എനിക്ക് വയ്യ ഞാൻ ക്ഷീണിത ക്ഷീണിച്ച് നിൽക്കുകയാണെന്ന് ആ രീതി ഒന്ന് മാറ്റി ഭർത്താവിന്റെ മുമ്പിൽ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിക്കൊണ്ട് നല്ല രൂപത്തിൽ നിൽക്കുക അത് ഭർത്താക്കന്മാർക്ക് നിങ്ങൾക്ക് നല്ല സ്നേഹം കിട്ടാൻ നിങ്ങളോട് ഇമ്പം കൂടാൻ നിങ്ങളോട് സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു ഒരു കാര്യമാണ് അതുപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുക ഉണക്കം ഇല്ലാതെ നല്ല രൂപത്തിൽ നിൽക്കുക ഉണക്കമില്ല രൂപത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ മുല കൊടുക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് മുല കൊടുക്കണം അതാണ് കുട്ടികൾക്ക് മുല കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മുല കൊടുക്കുന്നതിനുള്ള ഉപയോഗം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് രണ്ട് വയസ്സ് വരെ മുല കൊടുക്കുകയാണെങ്കിൽ നല്ല ബുദ്ധി വളർച്ച ഉണ്ടാകും നല്ല മക്കളായി തീരും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇന്ന് പല സ്ത്രീകളും അവരുടെ തൂങ്ങും എന്നുള്ള നിലക്ക് മാറിന്റെ താഴേക്ക് വീണ് പോകുമോ എന്ന് പേടിച്ചുകൊണ്ടാണോ എന്നും അറിയില്ല പക്ഷേ കുട്ടികൾക്ക് പലപ്പോഴും മുല കൊടുക്കാത്ത സ്ത്രീകളുണ്ട് അങ്ങനെ വേണ്ടത് കുട്ടികൾക്ക് രണ്ട് വയസ്സ് വരെ മുല കൊടുക്കുക അപ്പോൾ നമ്മൾ ചോദിക്കും മുല മാറിടം എന്ന് ചോദിക്കും ആ തുക ഇന്ന് അവൈലബിൾ ആണ് ഒരുപാട് ബോഡികൾ സാധാ സ്ത്രീകളുടെ ബോഡികൾ അവൈലബിൾ ആണല്ലോ അപ്പൊ അതൊക്കെ ഇട്ട് ടൈറ്റാക്കി നിർത്താനൊക്കെ പറ്റും പക്ഷെ നമ്മളായിട്ട് സ്ത്രീകൾക്ക് അറിയാലോ ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോ അതുപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ട് നല്ല ഉന്മേഷത്തോടു കൂടി നല്ല സ്ട്രോങ് എന്തിനും ഏതിലും നല്ല കരുത്തോടു കൂടി മറ്റേത് നമുക്ക് എന്ത് തോന്നുന്നു ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് എനിക്ക് എന്തോ ക്ഷീണമാണ് എനിക്ക് എപ്പോഴും ഒരു തളർച്ചയാണ് അങ്ങനെയല്ല ഭർത്താവിന്റെ മുമ്പിൽ എപ്പോഴും നല്ല സ്ട്രോങ് ആയിക്കൊണ്ട് എന്ന് വേറെ നല്ല സ്ട്രോങ് അല്ല ഭർത്താവ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയും നല്ല വസ്ത്രവും അതുപോലെ ഭംഗിയായി നടക്കുമ്പോൾ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നടക്കുമ്പോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട് ഇപ്പൊ മറ്റുള്ളവര് ഡ്രസ്സ് കണ്ട് നമ്മൾ അനുകരിച്ചാൽ മറ്റുള്ളവര് ജിമ്മ് കണ്ട് നമ്മൾ അവിടെ ബോഡി ഷേപ്പ് കണ്ട് നമ്മൾ അനുകരിച്ചാൽ ചിലപ്പോൾ നമുക്ക് അത് സൂട്ട് ആവില്ല നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ഒരു ഒരു ഒരു ഇതുണ്ട് അതിനനുസരിച്ച് നമ്മൾ നടക്കുക മറ്റുള്ളവർ എന്താണെന്ന് നമ്മൾ നോക്കരുത് അപ്പൊ ആ രൂപത്തിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിവർന്നു നിന്നുകൊണ്ട് എന്തിനും ഏതിനും ഒക്കെ എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ നടക്കും ഭർത്താവ് നല്ല ഇഷ്ടം അതുപോലെ വസ്ത്രത്തിന്റെ കാലത്തിലാണെങ്കിലും അതിനാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും മറ്റൊരു രൂപത്തിലൂടെ പറയുകയാണ് വസ്ത്രം അത് ഭർത്താവിന് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങുക നമ്മുടെ ഇഷ്ടം വേണ്ട എന്നല്ല പറയുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ട് വസ്ത്രക്കെടുക്കാൻ പോകുമ്പോൾ ഭർത്താവിന്റെ സമ്മതം ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് നിന്ന് കൊടുത്ത് രാത്രി ഇടാൻ പറ്റുന്ന നൈറ്റി ഡ്രസ്സുകൾ അതുപോലെ അടുക്കള ജോലിക്ക് ഉപയോഗിക്കുന്ന അതിന് പറ്റിയ മാക്സി ഐറ്റംസുകൾ അതുപോലെ ചുരിദാർ അങ്ങനെ സ്ത്രീകളുടെ ഒരുപാട് വസ്ത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഭർത്താവിന്റെ ഇഷ്ടം കൂടി പരിഗണിച്ചെടുക്കുമ്പോൾ ആ ഭർത്താവിന് വല്ലാത്തൊരു ഇഷ്ടമാണ് അത് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഭർത്താക്കന്മാർ പറയണം ഡ്രസ്സൊക്കെ എടുത്ത് വരുമ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞാൻ ഈ കളർ സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകുന്ന ആ മനസ്സിലുണ്ടാകുന്ന സന്തോഷം പെണ്ണുങ്ങൾ പറഞ്ഞാൽ തീരൂല വല്ലാത്ത സന്തോഷം സന്തോഷം സന്തോഷം കിട്ടുക അപ്പൊ അതുകൊണ്ട് വസ്ത്രത്തിന്റെ കാര്യത്തിലായാലും ഭർത്താവിന്റെ ഒരു ചെറിയ ഒരു ഇതെങ്കിലും നിങ്ങൾ പരിഗണിച്ച് അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന അവരുടെ താല്പര്യത്തിന് അനുസരിച്ചു കൊണ്ടുമുള്ള ഡ്രസ്സുകൾ നിങ്ങൾ വാങ്ങുക അതും അതും ഭർത്താക്കന്മാർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടാനുള്ള ഒരു കാര്യമാണ് അതുപോലെ നല്ല പുഞ്ചിരി എപ്പോ നോക്കിയാലും പുന്തിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഭർത്താവ് വരുമ്പോൾ നമ്മൾ ഒരാളോട് ഇടപഴകുമ്പോൾ മറ്റ് നമുക്കറിയാം മറ്റുള്ള സ്ത്രീ ആണായാലും പെണ്ണായാലും മറ്റു ഒരാളോട് പെരുമാറുമ്പോൾ അവരോട് പുഞ്ചിരിയാണ് ദേഷ്യത്തോട് ചെന്നിട്ട് സംസാരിക്കാറുണ്ടോ ഇല്ല അപ്പൊ അവര് ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോ ഒരു ബഹുമാനം ഒരു ആദരവ് അവർക്ക് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അവരോട് സംസാരിച്ച് എപ്പോഴും ഭൂമുഖ വാതിലിക്കൽ പുഞ്ചിരി വിടർന്നു നിൽക്കുന്ന പറഞ്ഞു കേട്ടിട്ടില്ലേ അത് അതുപോലെ പുഞ്ചിരിയോടുകൂടി എപ്പോഴും ഭർത്താവിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ആ ഭർത്താവിന് ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ആ മുഹബത്ത് ആ ഇഷ്ടം ആ സ്നേഹം അതൊന്നും പറഞ്ഞറിയിക്കാൻ ഒരിക്കലും കഴിയില്ല ഭർത്താവിനോട് എപ്പോഴും എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു ചിന്തയിലായിട്ട് മാറും അത് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ആ പുഞ്ചിരി നിങ്ങൾ കൊടുക്കണം എപ്പോൾ നോക്കിയാലും ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മുഖം കൂർപ്പിച്ച് നടക്കുന്ന ഭർത്താവിന് ഇഷ്ടപ്പെടില്ല ഒരു ഭർത്താവിന് ഇഷ്ടാവില്ല ഒരാൾക്കും ഇഷ്ടപ്പെടില്ല അപ്പൊ എപ്പോഴും നല്ല പുഞ്ചിരി നേരത്തെ പറഞ്ഞതുപോലെ നല്ല കോൺഫിഡന്റ് എനിക്ക് എന്തിനും ഭാര്യ ഇപ്പൊ വീട്ടിൽ നമുക്കറിയാം എപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഉമ്മമാരുണ്ടാവാം ഉപ്പമാരുണ്ടാവാം എളാപ്പ മൊത്താപ്പൊക്കെ ഉണ്ടാവും കുടുംബമായി ജീവിക്കുന്ന തറവാട് വീട്ടിൽ ജീവിക്കുന്ന വീടൊന്നാവാതെ ജീവിക്കുന്ന ആളുകളെ കാണാം അപ്പൊ അവിടെ മുമ്പിൽ എപ്പോഴും ഭർത്താവിനെ കീപ്പ് ചെയ്തുകൊണ്ട് നല്ല കോൺഫിഡൻറ്റോട് കൂടി നല്ല രീതിയിൽ ഞാൻ ഒന്നിനും പറ്റാത്ത എന്നെ എല്ലാവരും അകറ്റി നിർത്തി എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നടക്കുക നല്ല രീതിയിൽ ഭർത്താവിന് മുമ്പിൽ എനിക്കെല്ലാം സാധിക്കും എന്റെ ഭർത്താവിന് എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാനും പറ്റും അദ്ദേഹത്തിന് ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡന്റ് നല്ലൊരു മനസ്സ് ഉണ്ടാകുമ്പോൾ ആ ഭർത്താവിനുണ്ടാകുന്ന സ്നേഹം ആ ഇഷ്ടം അതൊന്നും പറഞ്ഞറിയിക്കാൻ ഭർത്താവിനെ അറിയോ അതൊക്കെ ആണുങ്ങൾക്കെ അത് അറിയോ നമ്മൾ പലപ്പോഴും പല പരാതികളും ഭർത്താവിനോട് അങ്ങനെ പറയും അങ്ങനെ ഒരുപാട് പരാതി പറയുന്ന സ്ത്രീകളും ആവുമ്പോൾ ഭർത്താക്കന്മാർക്ക് സ്വാഭാവികമായിട്ട് വെറുപ്പ് വരും ഇപ്പൊ നമുക്ക് എന്നും അസുഖമാണ് എന്നും എനിക്ക് തളർച്ചയാണ് എന്നും തലവേദനയാണ് എന്നും പനിയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങൾ പറയണം നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയേണ്ടത് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് തന്നെയാണ് അല്ലാതെ നാട്ടിലോടൊന്നല്ല പക്ഷേ എന്നും പരാതി പറയും ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു പശു ഉണ്ടെങ്കിൽ ആ പശുവിനെ കറക്കാനും പറ്റുന്നില്ല എന്നും തളർച്ചയും ക്ഷീണം ആ പശുവിനെ വെച്ചുകൊണ്ടിരിക്കും ഇല്ല അത് വേഗം വിറ്റ് കാലാക്കി അല്ലെങ്കിൽ അറക്കാൻ കൊടുക്കും ഇപ്പൊ ഭാര്യയുള്ള പതിനൊന്നും നടക്കൂലല്ലോ അപ്പൊ എപ്പോഴും ഭർത്താവിന് സ്നേഹം ഭർത്താവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ കൂടുതൽ പരാതി പറയാതെ എത്ര ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഇളച്ചി മുതച്ചി ഇങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞ് നിങ്ങളെ ഏട്ടത്തി നില നിങ്ങളെ പെങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ ഉമ്മ എങ്ങനെയാണ് നിങ്ങളുടെ ഉപ്പ എങ്ങനെയാണ് നിങ്ങളുടെ അഞ്ചൻ എങ്ങനെയാണ് ഇങ്ങനെ സദാ സമയം പരാതി പറയുന്ന കുറച്ച് അങ്ങനെ ചെയ്യരുത് എപ്പോഴും നല്ല രീതിയിൽ അല്ല എന്താ പരാതി പറയാത്ത ചെലവ് കുറച്ച രൂപയിൽ ചെലവ് കുറക്കുന്ന ഒരു രീതിയിൽ എപ്പോഴും ചെലവാക്കുന്ന സ്ത്രീകളാണെങ്കിലും ഭർത്താക്കന്മാർക്ക് ഉറപ്പായിരിക്കും അപ്പൊ അവരുടെ ചില അവരുടെ വരുമാനം ചെലവാക്കാനും അവർക്ക് നിൽക്കാനൊക്കെ ഒക്കെ നല്ല സ്നേഹമായിരിക്കും നിൽക്കേണ്ട ഭർത്താവിന് ഭാര്യയോടുണ്ടായിരിക്കുക അതുപോലെ സംസാരം സംസാരം നല്ലോണം സംസാരിക്കണം നല്ല സമയം കണ്ടെത്തി ഇനി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പല പ്രവാസികളും കാണാം എത്രയോ അന്യ ഇന്ത്യ ഇപ്പൊ ഗൾഫിലുള്ള ആളുകളൊക്കെ ഞാനും കുറ്റപ്പെടുത്തുകയില്ല ഫിലിപ്പീൻസിനോട് ഇന്തോനേഷ്യയോട് വീട്ടിലെ ഗദ്ദാമയോടൊക്കെ സംസാരിക്കാൻ എന്തോ ഒരു ബഹുമാനം ഉമ്മാന എന്തൊരു ആദരവാ എന്തോ ഒരു പുഞ്ചിരിയാ ഈ പുഞ്ചിരിയൊന്നും സ്വന്തം ഭാര്യയോട് എന്താ നിങ്ങൾ കാണിക്കാത്തത് ചോദ്യത്തിന് ഉത്തരമില്ല അവർക്ക് സംസാരിക്കാൻ സമയമില്ല വീട്ടിലേക്ക് വിളിച്ച ഭാര്യക്ക് വിളിച്ച കുട്ടിയെ നോക്കാനുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ആനയാണ് തോട്ടിയാണ് ഇങ്ങനെ ഒക്കെ പരാതി പറയുന്നുണ്ട് ഇതിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അതിന്റെ വഴിക്ക് കൊണ്ടുവരികയാണെങ്കിൽ എപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഭാര്യമാരുടെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഭർത്താക്കന്മാരെ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് മക്കളുണ്ടാവും ഉമ്മക്ക് ഭക്ഷണം ഉണ്ടാക്കണം ഉപ്പാക്ക് ഉണ്ടാക്കണം മക്കൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം അവർ ഡ്രസ് അലക്കാനുണ്ടാവും ഒട്ടനവധി കാര്യങ്ങൾ അവർക്കുണ്ട് അവർക്ക് പണി കഴിഞ്ഞ് നമുക്കറിയാം ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവുമ്പോ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന സമയം ഉണ്ടാവും ആ സമയത്ത് വിളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക നമുക്ക് ഇവിടെ ജോലിയുണ്ട് അതും ഭാര്യമാരെ മനസ്സിലാക്കണം അതും ഭാര്യമാർ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെയും ഭർത്താക്കളെ വെറുതെ ഇരിക്കുന്നില്ല സൂര്യന്റെ ചൂട് നല്ല വെയിലത്ത് കൊണ്ട് സൗദി അറേബ്യയിലൊക്കെ നല്ല വെയിൽ കൊണ്ട് അല്ലെങ്കിൽ ദുബായിലും ഏത് ഗൾഫ് രാജ്യങ്ങളൊക്കെ വെയിൽ കൊണ്ട് പ്രയാസപ്പെടുന്ന ഭർത്താക്കന്മാർ ആരും സുഖത്തിന് വേണ്ടി വന്നതല്ലല്ലോ നിങ്ങൾക്കും മക്കൾക്കും വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടി വന്നവരാണ് ഈ ഭർത്താക്കന്മാരും അവർക്ക് ജോലിയുണ്ട് അവർക്ക് തിരക്കുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ സഹകരണം വെച്ചുകൊണ്ട് നല്ല നല്ല വാക്കുകൾ ഈ ഫോൺ എടുത്താൽ നമുക്കറിയാം ഹലോ പിന്നെന്താ അവിടെ പിന്നെന്താ വേറെന്താ ഇത് ചോദിച്ചു അരമണിക്കൂർ വേസ്റ്റ് അങ്ങനെ പോകും പിന്നെ എങ്ങനെ സംസാരിക്കാൻ സമയം ഉണ്ടാവും എടുക്കുമ്പോൾ സലാമൊക്കെ പറഞ്ഞു കുട്ടികളെ കാലം ചോദിച്ചു ഉമ്മാന്റെ ഉപ്പാന്റെയും കാലം ചോദിച്ചു പിന്നെ അവർക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ ചോദിച്ച് ഭാര്യക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങൾ എന്തെല്ലാം പറയാണ്ട് പലപ്പോഴും കാണാൻ വീട്ടിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പല ആളുകളും പറഞ്ഞ പരാതിയാണ് ഹലോ ഹലോ പിന്നെന്താ വേറെ വേറെന്താ ഇത് ചോദിച്ചു അരമണിക്കൂർ വെറുതെ വേസ്റ്റ് ആവും അപ്പോ പ്രത്യേകിച്ച് ഫ്രീക്കുള്ള ഒരുപാട് ഉള്ളത് കൊണ്ട് ഇത് തന്നെ ചോദിക്കും വേറെ വേറെന്താ വേറെന്താ എന്ത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അങ്ങനെ പുഞ്ചിരിയോട് കൂടി നല്ല നല്ല വാക്കുകൾ ഭാര്യമാരെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ അല്ല ഭാര്യമാര് ഭർത്താക്കന്മാരെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ അവർക്ക് ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന സന്തോഷം എൻ്റെ പങ്ങന്മാര് എൻ്റെ പെണ്ണുങ്ങളെ ഒരിക്കലും അത് പറഞ്ഞാൽ മനസ്സിലാവൂല അതൊക്കെ അവർക്ക് ഈ പ്രയാസങ്ങൾ ഈ ചൂട് കൊണ്ട് ജോലി കഴിഞ്ഞ സമാധാനത്തോടെ സമയങ്ങൾക്ക് നിങ്ങൾ ഫോൺ എടുക്കാനൊന്ന് സന്നസ് കാണിക്കുകയാണെങ്കിൽ രണ്ടര മണിക്കൂർ സൗദി സമയം വ്യത്യാസം ദുബായ് സമയമാണെങ്കിൽ ഒരു ഒന്ന് ഒരു മണിക്കൂർ ഈ സമയക്കൊന്ന് ഒന്ന് കണ്ടെത്തുക അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര നന്നായി ചില ഭർത്താക്കന്മാർ രാത്രി വിളിക്കുന്നു രാത്രി വിളിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവർ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ ഇവിടെ സമയം നമുക്ക് കുറച്ചായിട്ടുണ്ടാവുള്ളൂ പക്ഷെ നാട്ടിൽ ഉറങ്ങി നല്ല കൂർക്കം വലിച്ചുറങ്ങുന്ന സമയം ആ സമയത്ത് വിളിക്കുമ്പോൾ രാവിലെ എണീക്കാൻ സുബൈ പോവും പിന്നെ അമ്മായിമാന്റെ ഉമ്മാന്റെ ചീത്ത വേറെ മക്കൾ സ്കൂൾക്ക് പോലെ വേറെ അപ്പൊ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ആക്കി ഉച്ച സമയത്തൊക്കെ സമയം ഉണ്ടാവുമല്ലോ ജോലി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ സമയം നിങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം അതിനും ഭാര്യയും റെഡിയാണോ ഭർത്താവ് റെഡിയാണോ അപ്പൊ ഈ സംസാരത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് അപ്പൊ അത് പിന്നെ ഭാര്യ എപ്പോഴും പത്താമത്തെ കാര്യം ഭാര്യ എപ്പോഴും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണം ഭർത്താവ് നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഭർത്താവ് നല്ല എൻ്റെ ഭാര്യ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവൾക്ക് ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് കള്ളു കുടിക്കാനോ സിനിമ കാണാനോ കളിക്കാനോ ആരും സപ്പോർട്ട് ചെയ്യാൻ തന്നെ പറഞ്ഞത് അവരുടെ ബിസിനസ് പരമായിട്ടുള്ള ഒരു ഭർത്താവാണെങ്കിൽ അവരുടെ ബിസിനസ് കാര്യങ്ങളിലൊന്ന് ചർച്ച ചെയ്ത് അവർക്ക് വേണ്ട എന്തെങ്കിലും ഹെൽപ്പുകൾ ഡോക്യുമെന്റ്സ് റെഡിയാക്കാൻ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സഹായിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ അവർക്ക് നല്ല നല്ല സപ്പോർട്ട് കടങ്ങളൊക്കെ വന്ന് പ്രയാസപ്പെടുന്ന ഒരുപാട് സാമ്പത്തികപരമായി പ്രയാസപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ടാവും അപ്പൊ ഭാര്യമായി വിളിക്കാം സാരല്ല നമുക്ക് വീട്ടിൽ പരിഹാരം പടച്ച റബ്ബ് നമുക്ക് നല്ല വഴി കാണിച്ചു തരും ഇത്രയും നമ്മൾ മുന്നോട്ട് പോയില്ലേ ഇനി നമുക്ക് പടച്ചിറപ്പ് നല്ലൊരു വഴി കാണിക്കും നിങ്ങൾ ആ പണിക്കൊന്ന് പോയി നോക്കി ഈ പണി അന്വേഷിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിനെ നല്ല നിലയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അതുപോലെ പിന്നെ മറ്റു ചില ബാല്യമായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നം പറയാൻ വിട്ടുപോയതാണ് എപ്പോഴും അവരെ താഴ്ത്തി കൊടുത്ത് എന്റെ ഭർത്താവ് അയാൾക്ക് ഇതിനൊന്നും വയ്യ അയാൾ എപ്പോഴും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഭർത്താവിനെ താഴ്ത്തി കെട്ടുന്ന ഭർത്താക്കന്മാരാണ് അപ്പൊ വീട് നടക്കുകയാണെങ്കിൽ അയാളെ കൊണ്ട് അതിനൊന്നും ആവൂല അയാൾക്ക് അങ്ങനെയാണ് പണിക്കും പോലും അങ്ങനെ എപ്പോഴും ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തി കെട്ടുന്ന ഭാര്യമാര് അങ്ങനെ ചെയ്യരുത് അവർക്ക് അതിൽ മാറി നിൽക്കാൻ പണിക്ക് പോകാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ ഏത് സ്നേഹ സ്നേഹത്തിന്റെ മുമ്പില് തോൽക്കാത്തൊരു മനുഷ്യനില്ല സ്നേഹം കൊണ്ട് എല്ലാം കീഴടക്കാൻ പറ്റും ഒന്ന് സ്നേഹിക്കാത്ത കൊണ്ടാണ് നമ്മൾ അയൽവാസിനോട് സംസാരിക്കുമ്പോൾ എത്ര നേരം സംസാരിക്കും എത്ര നേരം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമില്ല കറുത്തതാവട്ടെ വെളുത്തതാവട്ടെ തടിയില്ലാതാവട്ടെ തടിയില്ലാത്തതാവട്ടെ ഏതെങ്കിലും ഒന്ന് ഐറ്റംസ് ആവട്ടെ ഏത് ഐറ്റംസ് ആയാലും അവളോട് പഞ്ചറടിക്കാനും സംസാരിക്കാനും ശൃംഗരിക്കാനും അതിനൊക്കെ നല്ല സമയമുണ്ട് ഇവിടെ ഗൾഫുള്ളവർക്കായാലും നാട്ടിലുള്ളവർക്കും എനിക്ക് സമയമുണ്ട് ആരാന്റെ കൂടി എന്ത് തന്നെ പറയാൻ എന്ത് സംസാരിക്കാൻ സമയമുണ്ട് സ്വന്തം വീട്ടില് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ മുത്ത് നമ്മുടെ മാണിക്കക്കല്ല് അവിടെ ഇരിക്കുമ്പോ അവളോടൊന്ന് സംസാരിച്ചൂടെ അവിടെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്ര സന്തോഷമുണ്ട് അപ്പൊ ഈ ഭാര്യമാര് ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഭർത്താക്കന്മാരുടെ സ്നേഹം കീഴടക്കാൻ പറ്റും ഭർത്താക്കന്മാരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടും ഒന്നാമത് ഞാൻ പറഞ്ഞു വൃത്തി രണ്ടാമത്തെ നല്ല ഭംഗിയിൽ നടക്കുക ശരീര ബോഡി ഷേപ്പ് അത് അതൊക്കെ വീടിന്റെ ഉള്ളിലാണ് വേണ്ടത് പുറത്തേക്ക് പോകുമ്പോഴെല്ലാം ഞാൻ പ്രത്യേകം പറയാണ് പുറത്തു പോകുമ്പോൾ ബോഡി ഷേപ്പ് കാട്ടി നിങ്ങളുടെ ശരീര ആ തടിയും ആ വണ്ണവും ആ ഉന്മേഷവും അത് പറയാൻ ഒരുപാട് പറയാനുണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്ത്രീകൾ ചിലപ്പോൾ കാണണം അവിടെ ബാക്കും മുന്നും സൈഡൊക്കെ നാട്ടിലേക്ക് മൊത്തം അങ്ങാട്ടിക്കൊട്ടി ഈ പറഞ്ഞ സ്വപ്നം കിടക്കുന്ന ഭർത്താവിന് ഒന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല നടക്കാതെ ഭർത്താവിന്റെ മുമ്പിൽ എല്ലാ നിലക്കും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വൃത്തിയിലും സംസാരത്തിലും ഭംഗിയിലും നോട്ടത്തിലും ഇരുത്തത്തിലും കെടുത്തത്തിലും എന്ന് വേണം എല്ലാ സമയത്തും എല്ലാ മേഖലകളിലും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി നടക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് എന്താ പറയുക സ്നേഹം കൊണ്ട് കീഴടക്കി രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുമ്പോൾ രണ്ട് മനസ്സുകൾ തമ്മിൽ ഒന്ന് പ്രണയിച്ച് സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും അതിലുള്ള ദുഃഖങ്ങളും അതിലുള്ള നല്ല സന്തോഷ നിമിഷങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് പുറത്തു പോയി അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല സന്തോഷം അള്ളാഹു വ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചുവപ്പ് നിറത്തിൽ കാണുന്ന തൊട്ടടുത്തുള്ള ബെല്ലൈക്കളും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അള്ളാഹു സുഹാദില്ല നല്ല ഇമ്പമുള്ള കുടുംബജീവിതം നയിക്കാൻ സ്നേഹമുള്ള ഭാര്യയും സ്നേഹമുള്ള ഭർത്താവുമായി ജീവിക്കാനൊക്കെ തൗഫീഖ് നൽകട്ടെ മരിക്കുന്ന സമയം കാമിലായി ഈമാനോട് കൂടി എന്ന കലിമത്ത് തൗഹീദ് പരിപൂർണമായി ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ സുന്ദരമായ ഭൂമുഖം കണ്ടുകൊണ്ട് വരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ആ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു